വഴി എന്നാലോചിക്കുകയും എന്നാ പിന്നെ പേരോട്ടുകാരും ഒരു മുസ്ലിയാരും അതേപോലെ അയാളെ ശിങ്കിരികളായ ഏതാനും കാന്തപുരം മുസ്ലിയാക്കന്മാരും ഒക്കെ നാടിന്റെ മുഖ്യ മൂലകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കരിവാഴ്ത്തേക്കാനായി ചില രംഗങ്ങളുമായി നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ ഏതായിരുന്നാലും ശരി അവരെ പാത തൽക്കാലം വായ്പെടുത്താനും വേണ്ടില്ല അവരെ പ്രദർശിപ്പിക്കുന്ന ആ രംഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അത് തൽക്കാലം വായ്പ വാങ്ങി ഒരു പത്തിരുപത് ക്ലിപ്പാക്കി കൊണ്ടുവന്ന് അതിങ്ങനെ പ്രദർശിപ്പിച്ചടക്കുകയാണ് ഇപ്പൊ എല്ലാ പ്രദേശത്തും ഈ ഒരു ഈ ഒരു മാസത്തിൽ തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇതേ മനുഷ്യന് മുസ്തഫ അഷ്റഫിക്ക് ഈയുള്ളവൻ തന്നെ മറുപടി പറഞ്ഞു ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം പോലും പൊന്നാനിക്കടുത്ത് പുറങ്ങുന്ന പ്രദേശത്ത് വെച്ച് ആ മുസ്തഫ അഷ്റഫിക്ക് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രദർശിപ്പിച്ച കളിപ്പുകളും അദ്ദേഹം പറഞ്ഞ സംസാരങ്ങളെയും ഓർഡർ കൃത്യമായി അവിടുത്തെ പ്രവർത്തകന്മാർ ഓഡിയോയിൽ പകർത്തുകയും നോട്ട് ചെയ്യുകയും ചെയ്തിട്ട് അതിനെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഓർഡർ എന്റെ കൈവശമുണ്ട് ആ ഓർഡർ അതും കയ്യെ പിടിച്ചുകൊണ്ടാണ് അന്ന് ഈ സംസാരം കേൾക്കാൻ ഞാൻ വന്നത് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി മുസ്തഫ അഷ്റഫി നമ്മുടെ വീണാളിക്ക് പ്രസംഗിച്ചു വീണാലിക്ക് രണ്ട് മൂന്ന് തവണയായി ഞാനും അതേപോലെ നൌഷാദ് മുസ്ലിം എന്ന് പറയുന്ന ഒതുക്കൻകാല മുസ്ലിയാനും തമ്മിൽ മൂന്ന് നാല് തവണ ഖണ്ഡനം നടന്നപ്പോൾ അതിനിടയ്ക്ക് എസ് കെ എസ് എഫിന്റെ ആളുകൾ മെല്ലെ കലങ്ങിയ വെള്ളത്തുനിന്ന് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന ഒരു ചെറിയ ശ്രമം നടത്താൻ വേണ്ടി എന്നോണം അവിടെ വന്ന് ഇതേ മനുഷ്യനെ കൊണ്ടുവന്ന് ഇതേ ക്ലിപ്പുകളുമായി സംസാരിച്ചു പക്ഷെ രേശിയില്ല കാരണം അദ്ദേഹം അത് സംസാരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പേ തന്നെ നൌഷാദ് മുസ്ലിയാർ അതേ ക്ലിപ്പുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എ പി കാട് വേദിയിലായി എന്ന് മാത്രം അത് വിശദമായി അവിടെ തുറന്നേരി പൊളിച്ചേരി സംസാരിച്ചതിന്റെ നാലാമത്തെ ദിവസമാണ് ഇദ്ദേഹം വന്നുകൊണ്ട് അതേ ക്ലിപ്പുകൾ തന്നെ പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹം തല കാണിക്കുമ്പോഴേക്ക് ആളുകൾക്ക് മനസ്സിലായി ഇതല്ലേ കഴിഞ്ഞ ചേപ്പിക്കാനിട്ടത് അതല്ലേ ഫൈസൽ വിശദീകരിച്ചത് അതല്ലേ ഇനി കക്കുംപടി വരുമ്പോൾ ഇടുമെന്ന് മുൻകൂട്ടി ഫൈസൽ പറഞ്ഞത് അത് തന്നെയാണല്ലോ ഇപ്പെട്ടത് എന്ന് അവര് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഏശാതെ പോയി ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചെമ്മാൾ ടൗണിൽ വന്ന അദ്ദേഹം ഞാൻ ആ സംസാരം കേൾക്കാൻ ഞാൻ ചെമ്മാടുണ്ടായിരുന്നു ചെമ്മാൾ ടൗണിൽ പോലീസ് സ്റ്റേഷന് മുമ്പിലായി സംഘടിപ്പിച്ച പരിപാടിയും ഇതേ സംഗതികൾ തന്നെ ഇതേ സംഗതികൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അത് ശരിയല്ല എന്ന് മനസ്സിലായി ഇതിൽ നിന്ന് വഴിമാറിപ്പോയി മോഡേൺ രൂപത്തിലേക്ക് പോയ മടവൂരികൾ എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദ് നമ്മുടെ നാട്ടിലുണ്ട് അവിടെ നടത്തുന്ന ഒരു സ്കൂളാണ് സലഫി എന്ന് പറയുന്ന സ്കൂള് ആ സ്കൂളിലെ യുവജനോത്സവമാണ് സലഫി ഫെസ്റ്റ് എന്ന പേരിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഓരോന്നും സ്ഥാപനത്തിന്റെ പേര് സലഫി എന്നായതുകൊണ്ട് ഫെസ്റ്റിന് സലഫി ഫെസ്റ്റ് എന്നായി സ്ഥാപത്തിന്റെ പേര് ഖുറാഫി എന്നാണെങ്കിൽ ഖുറാഫി ഫസ്തി എന്ന പേര് വരിക സലഫി എന്ന പേരായതുകൊണ്ട് സലഫി ഫസ്തി എന്ന് ആ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനെ പേരിട്ടിട്ട് അവിടെ നിന്ന് യൂത്ത് ഫെസ്റ്റിവൽ എന്നാൽ പോലും അത് ശരിയല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവരെ കിളിപ്പെടുന്നതിന് മുമ്പായി ആ കിളിപ്പെട്ടുകൊണ്ട് നാടിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചത് എന്നിട്ട് ചെമ്മാടും കൊണ്ടുവന്ന അദ്ദേഹം അത് പ്രദർശിപ്പിച്ചു കണ്ടോ മുജാഹിദ് മൗലിമാര് പുലിക്കളി കളിക്കുകയാണ് മുജാഹിദ് മൗലിമാര് ഡാൻസ് ചെയ്യുകയാണ് മുജാഹിദ് മൗലിമാര് ആണും പെണ്ണുമെന്നായി കൂത്താടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കൂളിലെ യുവജനോത്സവത്തിന്റെ കാസറ്റ് നിർത്ത ഏതാനും ഭാഗങ്ങൾ അതിലെ ഘോഷയാത്ര അടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹം ചെമ്മാട് സംസാരിച്ചു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹം പൊന്നാനി പോയി പുറങ്ങിൽ പോയി സംസാരിച്ചത് പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ അവിടെ സംസാരിക്കുകയുണ്ടായി സൂചിപ്പിച്ചത് ഇങ്ങനെ നാടിന്റെ മുഖ്യ മൂലകളിൽ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ നോട്ടീസ് എന്താ ആദർശത്തിലേക്ക് പൈതൃകത്തിലേക്ക് കഴിഞ്ഞ മാസം ഇവരൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അത്രയും അത് ആരും അറിഞ്ഞില്ല ആ ക്യാമ്പയിന് അതിന്റെ പ്രവർത്തനം എവിടെയും കണ്ടില്ല അത് എവിടെയും അങ്ങനെ അതിന്റെ ശബ്ദകോലാഹലങ്ങളോ അതിന്റെ പ്രചാര പ്രവർത്തനങ്ങളോ എവിടെയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോഴും ആ ക്യാമ്പയിൻ നടത്തിയെന്നറിയിക്കാനായി നോട്ടീസിനെ മേലെ ബർക്കത്ത് എന്ന് വേണം ആ ഹെഡിങ് എഴുതി ചേർക്കുക അതാണ് ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ ഓരോന്നും വിശദമായി അദ്ദേഹം ഇട്ട ക്ലിപ്പുകൾ ജിന്നാണെങ്കിലും ഷെയ്ത്വാനാണെങ്കിലും സിഹറാണെങ്കിലും സലഫി ഫെസ്റ്റ് ആണെങ്കിലും അവിടെ ഇങ്ങോട്ടുള്ള ഓരോ വിഷയങ്ങളും ആ ക്ലിപ്പുകൾ തന്നെ കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വിശദീകരിക്കുകയാണ് ഫെസ്റ്റ് കുറിച്ച് കാണാനുണ്ട് സലഫികളെ ഫെസ്റ്റ് മാത്രാവൂല സലഫികളെ ഫെസ്റ്റ് സ്കൂളിലെ വിജയോത്സവം എന്നാണെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാളും മേലെ ഒരു പ്രഗത്ഭനായ പ്രാമാണികനായ ഈ ഉമ്മത്തിന് നേതാവായി അറിയപ്പെടുന്ന സുഹാബിയുടെ പേരിന് പോലും സംഘടിപ്പിച്ച ഫെസ്റ്റ് അതും ഈ കേസ് ഉണ്ണികളുടേത് ഇൻസാദ കാണിക്കാനുണ്ട് നിങ്ങൾ കാത്തിരിക്കുക എന്തിനാ അതിനൊക്കെ ആവശ്യം നേക്ക് നേരെ ആവശ്യം പറയാൻ കഴിയില്ലെങ്കിൽ പ്രസ്ഥാനമായ തോതി ഹദീസ് ഓതി മുൻഗാമികളെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ആദർശമാണ് ഒന്നാമതായി മുജാഹിസ്ഥാനം ഇവിടെയും എവിടെയും തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി പ്രബോധനം ചെയ്യാറുള്ളത് അത് ഏതാണ്ട് ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ആ പ്രമേയം ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ട് പല രൂപങ്ങളിൽ അതിനെതിരെ ശക്തമായവർ പ്രവർത്തിക്കാൻ ശ്രമിച്ചു നോക്കി പല ഫത്തവകളും പ്രമേയങ്ങളും കൊടുക്കാൻ ശ്രമിച്ചു അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് പിശാചിന്റെ പിശാചിന്റെ ആശയമാണ് പ്രമേയമാണ് എന്നുവരെ പ്രമേയം പാസാക്കിയ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോയിട്ടില്ല പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ ഞങ്ങളുടെ കൈവശം ഇപ്പോഴുമുണ്ട് അള്ളാഹുല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് തന്നെ പച്ചമലയാളത്തിൽ ഫത്വ കൊടുത്ത നാട്ടുകാവി മൂസ മുസ്യാരും അബ്ദുൽ ഖാദർ മുസ്യാലും എ പിയും ഇ കെയും വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടരും കൊടുത്ത ഫത്വകൾ ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട് അവസാനം അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് എഴുതിയ അല്ലിർഫാദിമാസിയും കൈവശമുണ്ട് ഞാൻ വായിക്കുന്നത് ഇൻഷാ അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ഏറ്റവും പുതിയത് ഇക്കഴിഞ്ഞ മാസം ഇതാ പഠിച്ചോട് തോൽക്കാൻ പാടില്ല നബിയോട് തോൽക്കാൻ പാടുള്ളൂ അള്ളഹാനോട് തോൽക്കാൻ പാടില്ല അതിന് അവകാശമില്ല അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ ബോധം കിട്ടു വീണോകും എന്ന് വരെ എഴുതി വെച്ച എ പി വിഭാഗം സുന്നികളുടെ മാസിക ഞങ്ങളുടെ കൈവശം ഞാൻ വായിക്കും ഇതിനെതിരെയാണ് മുജാഹിദ് എന്നും ഇവിടെയും അതിശക്തമായ ഭാഷയിൽ ഒരാളെയും പേടിക്കാതെ ധൈര്യമായി സംസാരിക്കുന്നത് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു വൈകല്യവും സംബന്ധിച്ചിട്ടില്ല അതിന് മുജാഹിസ്ഥാനം പിറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല എവിടെയെല്ലാം ആരെല്ലാം പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് പോകാമെന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും ഈ ഒരു പ്രമേയം അടിസ്ഥാന പ്രമേയമായി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും അല്ലാത്ത മനുഷ്യരെയും മൊത്തത്തിൽ ഈ ആദർശത്തിന് രീതിയിലേക്ക് ക്ഷണിച്ച പാരമ്പര്യമാണ് ആ പൈതൃകമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് പറഞ്ഞിരുന്നു അത്ര എന്ത് അദൃശ്യമായ നിലയ്ക്ക് ഗുണം ആശിക്കുകയോ അതേപോലെ ദോഷം ഭയക്കുകയോ ചെയ്താൽ അത് ശിർക്കാണ് ഇപ്പൊ എന്തായി ഇപ്പൊ അദൃശ്യമായ നിലക്ക് അവർ ദോഷം ഭയക്കുന്നില്ലേ അദൃശ്യമായ നിലക്ക് ഗുണം പ്രതീക്ഷിക്കുന്നില്ലേ എന്താ കുട്ടിയുടെ അദൃശ്യം എന്താ അദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞാൽ കാണാത്തത് എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത് അത് സാങ്കേതിക പ്രയോഗ കാണാത്ത രൂപത്തിലെ എന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ല കാണാത്ത രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചാലോ കാണാത്ത രൂപത്തിൽ ദോഷം ഭയന്നാലോ ശിർക്കാകുമെന്നാണെങ്കിൽ തൊട്ടപ്പുറത്തെ റൂമ് നിന്നൊരു ഒച്ച കേട്ടു അവനാകെ വേജാറായി ശിർക്കായി എന്ന് പറയോ അപ്പുറത്തെ റൂമിൽ എന്തോ ഒച്ച കേട്ടു ആ സമയത്ത് ഇവനാകെ വേജാറായി അദൃശ്യമായ രൂപത്തിന് ദോഷം ഭയന്നു അത് ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പോട്ടെ ബുദ്ധിയുള്ള ആരെങ്കിലും പറയൂ പിന്നല്ലേ മുജാഹിദ് പ്രസ്ഥാനം പിന്നെ എന്താ ആദർശം കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഏതേതും പ്രചരിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്താ ഉദ്ദേശിച്ചത് ആദർശം എന്ന് പറഞ്ഞാൽ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള രൂപത്തിന് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതൽ തന്നെ ഏതേതും പ്രചരിപ്പിക്കുകയും ചെയ്തതാ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഒരു ബസ് മറിയാൻ പോവുക വയനാട് ചുരത്തുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം സൂചിപ്പിക്കാം ആ ബസ് മറിയാൻ പോകുമ്പോ അതിലുള്ള ഒരു മുജാഹിദുകാരൻ അയാൾ വിളിച്ചു പ്രാർത്ഥിക്കും പടച്ചോനെ രക്ഷിക്കണേ എന്ന് അതേ ബസ്സിലുള്ള ക്രിസ്ത്യാനി പാർട്ടിക്കും യേശുവെ കാക്കണേ അവിടെയുള്ള ഹൈന്ദവ സൂത്രങ്ങൾ പാർട്ടിക്കും ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഒരു പക്ഷേ ഈ മുസ്ലിയാക്കന്മാരുടെ സമസ്തക്കാരുടെ വാദങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും ഒക്കെ സുന്നികളായ ആളുകള് സാധാരണക്കാര് ആക്ഷേപിക്കുകയല്ല അവരൊരു പക്ഷെ വിളിച്ചേക്കാം അതിനെ കാക്കണേ അഞ്ചു അവിടെ വന്നത് മുജാരിസ്ഥാനം പറയുന്നു ഇവിടെ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന വിളിയല്ലാത്ത മറ്റു വിളികളിൽ തമ്പുരാനിൽ പങ്കുചേർക്കലാണ് അത് ശിർക്കാണ് ഇനി ആറാമത് മനുഷ്യൻ ആ ബസ് മറിയാൻ പറയുന്നു ഡ്രൈവറെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാലോ അത് ശിർക്കല്ല ഡ്രൈവറെ കാണട്ടെ കാണാതിരിക്കട്ടെ ഡ്രൈവർ ദൃശ്യനാവട്ടെ അദൃശ്യനാവട്ടെ കാണട്ടെ കാണാതിരിക്കട്ടെ അത് ശിർക്കല്ല എന്താ കാരണം അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല അഥവാ ഡ്രൈവർ എങ്ങനെ രക്ഷപ്പെടുത്തുക ബ്രേക്ക് ചവിട്ടി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ബസ്സിനെ നിയന്ത്രണം എങ്ങനെയെങ്കിലും കൈക്കലാക്കി ആ ബസ് മറിയാതെ നിലനിർത്താൻ ശ്രമിക്കുമെന്ന ഉദ്ദേശം എന്നാ പടച്ചോനെ എന്ന് പറയുമ്പോൾ പടച്ചോൻ ബസ്സിലേക്ക് വന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി നിയന്ത്രിക്കുമെന്നാണ് ഉദ്ദേശം ഒരിക്കലുമല്ല അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എങ്ങനെയാ പഠിച്ചോ രക്ഷപ്പെടുത്തുക നമുക്കറിയില്ല അത് കാര്യകാല ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ രൂപത്തിൽ മറ്റതോ കാര്യവും കാരണവുമുണ്ട് ബ്രേക്ക് ചവിട്ടുക